നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു തീറ്റപ്പുല്ലാണ് സങ്കര നേപ്പിയർ അഥവാ ഹൈബ്രിഡ് നേപ്പിയർ തുറസായ സ്ഥലത്ത് ഒരു ഏക്കറിൽ നിന്നും ഒരു വർഷം ഏകദേശം എൺപത് മുതൽ നൂറ് ടൺ പച്ചപ്പുല്ല് പല തവണകളായി നമുക്ക് ലഭിക്കും മാത്രമല്ല തെങ്ങിൻ തോപ്പുകളിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ സാമാന്യം ഭേദപ്പെട്ട വിളവും ലഭിക്കും ഈ പുല്ലിൽ പത്ത് ശതമാനം മാംസ്യവും മുപ്പത് ശതമാനം നാരും അടങ്ങിയിരിക്കുന്നു പച്ചപ്പുല്ല് ധാരാളം നൽകാൻ സാധിക്കുകയാണെങ്കിൽ കാലിത്തീറ്റയുടെ ചിലവിൻ്റെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും മാത്രവുമല്ല പാലുൽപാദനം കൂട്ടാനും സാധിക്കും Suguna Supriya CO three CO four CO five എന്നിവയാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള സങ്കര നേപ്യർ ഇനങ്ങൾ നല്ല നീർവാർച്ചയും വളക്കൂറുള്ള മണ്ണുമാണ് സങ്കര നേപ്യർ കൃഷിക്ക് ഉത്തമം നടാനായി രണ്ടോ മൂന്നോ മുട്ടുകളോട് കൂടിയ കമ്പുകളോ വേരുകളോട് കൂടിയ ചിനപ്പുകളോ ഉപയോഗിക്കാവുന്നതാണ് ഒരു സെൻറ്റിന് ഏകദേശം നൂറ് മുതൽ നൂറ്റി ഇരുപത് കമ്പുകൾ അല്ലെങ്കിൽ ചിനപ്പുകൾ വേണ്ടിവരും നിലം രണ്ടോ മൂന്നോ തവണ ഉഴുത് കളകൾ പറിച്ചു മാറ്റിയതിന് ശേഷം ഒരു സെൻറ്റിന് രണ്ട് കിലോ കുമ്മായം പത്ത് കിലോ ചാണകം എന്നിവ ചേർത്ത് കൊടുക്കേണ്ടതാണ് ചാണകം മൊത്തമായി വിതറുന്നതിന് പകരം വാരങ്ങളിലോ കുഴികളിലോ നൽകുന്നതാണ് ഉത്തമം അതിനുശേഷം രണ്ടടി അകലത്തിൽ നമുക്ക് കമ്പുകൾ നടാവുന്നതാണ് വേര് പിടിച്ചതിന് ശേഷം ഒരു സെൻറ്റിന് മൂന്നര കിലോ യൂറിയ മൂന്നര കിലോ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് പത്ത് കിലോ രാജ്ഫോസ് എന്നിവ നൽകേണ്ടതാണ് പിന്നീട് ഓരോ വിളവെടുപ്പിന് ശേഷവും സെൻറ്റ് ഒന്നിന് മൂന്നര കിലോ യൂറിയ നൽകാവുന്നതാണ് ചാണക സ്ലറി നൽകാൻ സാധിക്കുകയാണെങ്കിൽ രാസവളത്തിൻ്റെ പ്രത്യേകിച്ചും യൂറിയയുടെ ഉപയോഗം വളരെയധികം നമുക്ക് കുറയ്ക്കാം നട്ട് ആദ്യത്തെ രണ്ട് മാസം കളകൾ പറിക്കുകയും ഇട ഇളക്കിക്കൊടുക്കുകയും വേണം നല്ല വിളവിന് വേനൽക്കാലത്ത് ജലസേചനം ഉറപ്പാക്കേണ്ടതാണ് സമയാസമയങ്ങളിൽ നിയന്ത്രണം ചെയ്യേണ്ടതാണ് നട്ട് ഏകദേശം രണ്ട് മാസമാകുമ്പോൾ നമുക്ക് ആദ്യത്തെ വിളവെടുപ്പ് നടത്താം തുടർന്ന് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് പുല്ലരിഞ്ഞെടുക്കാവുന്നതാണ് ഒരു വർഷം ഏകദേശം ആറ് മുതൽ എട്ട് തവണകളിലായി പുല്ലരിഞ്ഞെടുക്കാം പത്ത് സെൻറ് സ്ഥലത്ത് സങ്കരനേപ്പിയർ കൃഷിയുണ്ടെങ്കിൽ ഒരു പശുവിന് വേണ്ട ഒരു വർഷത്തെ പച്ചപ്പുല്ല് നമുക്ക് ഉറപ്പാക്കാം ശരിയായ പരിചരണമുറകൾ നൽകുകയാണെങ്കിൽ മൂന്നോ നാലോ വർഷം വരെ നമുക്ക് നല്ല വിളവ് ലഭിക്കും തുടർന്ന് ഉൽപാദനക്ഷമത കുറഞ്ഞ കടകൾ പറിച്ചു മാറ്റി പുതിയവ നടേണ്ടതാണ്